ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് നിരത്തി വെച്ചിരിക്കുന്നു hello guys welcome to mini Ooty ഞാനിപ്പോൾ മിനി ഊട്ടിയിലാണ് മിനി ഊട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് കാര്യം മനസ്സിലായില്ല സംഭവം ഒന്നുമില്ല അരിമ്പ ഹിൽസ് ആണ് ഇതിൽ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയും മലപ്പുറത്തിനും ഇടയിലുള്ള ഒരു സ്ഥലമാണ് അരിമ്പ ഹിൽസ് ഇതൊരു നിക് നെയിമാണ് മിനി ഊട്ടി എന്നുള്ളത് പറഞ്ഞു പറഞ്ഞുതരാം ഇത് ഏകദേശം നാനൂറ്റി നാൽപ്പത്തഞ്ച് മീറ്റർ നിന്ന് ഉയരത്തിലാണ് കേരളത്തിൽ തണുപ്പുള്ള പ്രദേശമില്ല അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ടോപ്പ് ഹിൽ സ്റ്റേഷനിൽ ഒന്നായ ഊട്ടിയിലെ അതേ തണുപ്പും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പിന്നെ നല്ല കാറ്റാണ് വരുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ നിക് നെയിം മിനി ഊട്ടി എന്ന് വെക്കുന്നത് അപ്പോൾ മൂന്നാറ് തണുപ്പല്ലേ മിനി മൂന്നാറിൽ കുറിച്ചാൽ പോരെ അതിനെപ്പറ്റി ആർക്കും അറിയുന്നത് കമൻറ്റ് ചെയ്യുക ചില ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അടിച്ചേക്കാം അപ്പം മിനി മൂന്നാറിന് തവി മിനി മുക്കുന്ന വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ ബാക്കി എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും പറഞ്ഞാൽ എനിക്ക് സംഭവം മനസ്സിലാവില്ല വേറെ സിമ്പിൾ കാര്യം ഞാൻ പറഞ്ഞുതരാം നല്ല കാറ്റുണ്ട് അപ്പോൾ സൗണ്ടിൽ എന്തെങ്കിലും ഡിസ്റ്റർബ് ഉണ്ടെങ്കിൽ ക്ഷമിക്കാം നമ്മുടെ മലപ്പുറത്ത് ചില്ലുപാലം ഓർമ്മയില്ല അതാണ് ഈ സ്ഥലം ശരിക്കും മനസ്സിലായോ കേരളത്തിലെ പശ്ചിമപർവ്വതം കഴിഞ്ഞ് ഒഴിച്ച് വേറൊരു അഞ്ച് സോറി പശ്ചിമഘട്ടം ഒഴിച്ച് വേറൊരു അഞ്ച് മലകളുണ്ട് അതിൽ മൂന്നെണ്ണം മലപ്പുറത്തും ഒരെണ്ണം കണ്ണൂരും ഒരെണ്ണം പാലക്കാടും ഈ സംഭവത്തിന് മൂന്നാം സ്ഥാനമാണ് ഹൈറ്റിലുള്ളത് ഒമ്പതാം ക്ലാസ്സിൽ ജോഗ്രഫിക്ക് ഈ ഉത്തരം ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അഞ്ച് മാർക്ക് കിട്ടിയാണ് ഇതിനു വേണ്ടി മാത്രം പഠിച്ചതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ പരിപാടിയിലേക്ക് പോവാം കേൾക്കുന്നുണ്ട് നമ്മളിപ്പോ നേരെ നമ്മുടെ പാർക്കും ചില്ലുപാലം ഈ ഐറ്റംസ് ഒക്കെ കാണാൻ പോകുന്നത് ഏകദേശം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് പേ പാർക്കിംഗ് ആണ് ഏകദേശം ഒരു മുപ്പത് രൂപ റേഞ്ച് കൊടുത്താൽ ഇവിടെ ഇട്ടാൽ മതി കാരണം വണ്ടി സേഫ് ആയിരിക്കും റോട്ടിലൊക്കെ ഇട്ടാൽ അത്യാവശ്യം ഇവിടെ നിറച്ച് പൂവാരനൊഴിക്ക് ഞാൻ കണ്ടതാണ് കൂറികളാണ് നിറച്ചും അത് പറഞ്ഞപ്പോൾ ഓർത്തത് ഞാനൊരു ഒരു വീഡിയോ ഇപ്പോൾ പ്ലേ ചെയ്തു തരാം വരണ വഴി കണ്ടു ഒരു കിഡിലൻ സ്പേസ് ആണ് പക്ഷെ അങ്ങോട്ട് ആരും പോകണ്ട കാരണം മലയൊക്കെ കയറി പോയി തിരിച്ചു വന്ന് ഭയങ്കര സ്ലീ പ്ലേസ് ആണ് പക്ഷെ ജസ്റ്റ് ഒന്ന് നമ്മൾ സബ്സ്ക്രൈബ് ഒന്ന് കണ്ടു നോക്കി പോയില്ലെങ്കിൽ ഇല്ലേ എട്ടിൻ്റെ പണി കിട്ടും അങ്ങനത്തെ മഴ പെയ്തിട്ട് ഒഴുക്കി കിടക്കുക ഒഴുകി കഴിഞ്ഞാൽ പിന്നെ എന്നെ നോക്കണ്ട നേരെ ഊ ഇത് മറക്കും സ്ഥലം നോക്കിയേ ചിത്തുവായ ഇറങ്ങിയവരുണ്ട് പക്ഷേ ഈ മലക്ക് നമ്മളിപ്പോൾ പേരിട്ടേക്കണ ജിത്തുമല എന്നാട്ട പാലം പാലങ്കേരി വെള്ളം കുടിക്കാൻ വേറെ രക്ഷമൊന്നുമില്ല മിനി കുട്ടിയോടെ മിനി ഉള്ളിലോ കേട്ടോ അങ്ങോട്ടൊന്നും പോകണ്ട കേട്ടോ ആരും പോണ്ട ഒരാളും പോകില്ലേ എവിടെ ഇപ്പൊ കണ്ട സ്ഥലത്ത് ലിബാലുള്ള സ്ഥലത്തിന്റെ പേരാണ് മിസ്റ്റി ലാൻഡ് എന്നാണ് പേരിട്ടേക്കുന്നത് ഇങ്ങനെ നേരെ പാർക്കിങ് നടന്നു പോയാല് ശരി കാണുന്നത് അത്യാവശ്യം മൂന്നാറൊക്കെ നല്ലൊരു സ്പേസ് ആണ് തണുപ്പാന്ന് പറയുമ്പോൾ ഞാൻ പറയില്ല ഏകദേശം നാനൂറ്റി നാൽപ്പത്തഞ്ച് മീറ്റർ ഉയരുണ്ട് അതിൻ്റെതായ നല്ലൊരു കാറ്റ് പ്രദേശം ഞാൻ നേരെ കാണുന്നതിന് നമ്മുടെ ആ ചില്ലുവാതിലേക്ക് പോകേണ്ട ഗേറ്റ് അവിടുന്ന് ടിക്കറ്റ് എടുക്കണം അപ്പോൾ ഞാൻ നമ്മൾ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണേന് നല്ല തിരക്ക് ഉണ്ട് മലപ്പുറം നല്ല ഓണായതുകൊണ്ട് മലപ്പുറത്തായതുകൊണ്ട് എല്ലാ ഫാമിലിയും വന്നേക്കാം നല്ല അടിപൊളി സ്പേസ് ആണ് നല്ല ഹൗസാണ് മിസ്റ്റി ലാൻഡ് എന്ന പേര് നാച്ചുറൽ പാർക്ക് അപ്പോൾ നമ്മൾ ഉള്ളി കയറി ഈ ഉള്ളിൽ കയറാൻ ഏകദേശം ഇരുപത് രൂപയുള്ളൂ പക്ഷേ നമ്മുടെ ചില്ലുവാളത്തിൽ കയറണമെങ്കിൽ നൂറ് രൂപയാണ് ഇപ്പോൾ ഇവിടെ ഐസ്ക്രീം പാർലർ പിന്നെ അത് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാകും കൊളംബസ് ബ്രേക്ക് ഡാൻസ് ബോട്ടിങ്ങിന് മുപ്പത് രൂപ ബൗൺസികൾ കുച്ച് പിന്നെ ഐസ്ക്രീം പാലം കുറേയുണ്ട് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് നൂറ് രൂപ കൊടുത്ത് കയറുന്ന സംഭവം ഇതാണ് ചില്ലുപാലം ചില്ലുപാലം തിരക്കണ്ട ഇതാണ് നൂറ് രൂപ കൊടുത്ത് കയറുന്ന ചില്ലുപാലം നമുക്ക് കയറാം നമ്മൾ ടിക്കറ്റ് ഇതുണ്ട് തിരക്കുന്ന വാർത്ത പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് പിള്ളേർക്ക് കളിക്കാവുന്ന പാർക്ക് കുറച്ച് നന്നായിട്ട് കാണാം പിന്നെ ഇവിടെ കുറേ ഈന്തപ്പന പിടിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു താഴ്ചയുണ്ട് ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയ പല ഇതും വെച്ചിട്ടുണ്ട് കേട്ടോ മറ്റേ ചിറക് കാര്യങ്ങൾ ഇവിടേക്കൊക്കെ ഈന്തപ്പനവും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ താഴെയും ഒരു ഇത് വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാം പിന്നെ ബെഞ്ചുണ്ട് പക്ഷേ ഈ ഉച്ച സമയത്തായതുകൊണ്ട് തണുപ്പ് ഇത്തിരി കുറവ് അങ്ങനെ ഒരു കാറ്റ് വരുമ്പോൾ നല്ല തണുപ്പ് വരുന്നത് അല്ലെങ്കിൽ ഭയങ്കര വെയിൽ വരുന്നുണ്ട് ഒരു മൂന്നാറ് സെറ്റപ്പൊക്കെ തന്നെ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ താഴേക്ക് നമ്മൾ ഇറങ്ങിയാണ് നമ്മൾ ഒരു ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് വരും ഇതൊക്കെ ചില്ലുപാലം ഇതാണ് ഇതുമൊക്കെ കയറാനാണ് നൂറ് രൂപ വയ്ക്കണം ക്യൂ നിൽക്കണം കുറച്ചുകൂടെ എനിക്കൊന്ന് ചെരുപ്പിടാണ്ട് ഷൂട്ടാ ചെരുപ്പിടാണ്ടൊക്കെയാണ് കയറ്റണം താഴെ വീണുള്ള അവസ്ഥ എനിക്കറിയില്ല ചിലപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഉണ്ടെന്ന് പറയില്ല ആ തെങ്ങ് കിട്ടുന്ന സ്ഥലം കണ്ടോ അത് തന്നെ സംഭവം നല്ല ഓക്കെ അടിപൊളി സംഭവം ഉഷാറാണ് കേട്ടോ ഈ ജില്ലുപാലം കൂടി ഒന്നുകൂടി വലുതാക്കി നല്ല കുറച്ച് ആൾക്കാരെ കയറ്റാം കാരണം കുറച്ച് കുറച്ച് ആൾക്കാരെ കയറ്റുന്നുള്ളൂ ജില്ലുപാലത്തിൽ ജില്ലുപാലത്തിന് ഭയങ്കര വെയിറ്റിംഗ് ആണ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വേറെ എല്ലായിടത്തേക്ക് പോയാൽ അടുത്താളെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റില്ല ചെരുപ്പടക്കമെല്ലാം ഊരിയിട്ട് ഷൂ ഒക്കെ നമ്മൾ ഊരിയിട്ട് കാരണം എല്ലാം നമ്മുടെ പുല്ലിൻ്റെ മറ്റേ ഇതില്ലേ അത് വിരിച്ചാൽ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ചില്ല് വഴക്കിൽ കയറുന്നത് മനസ്സിലായോ ജീവിതത്തിൽ ആദ്യത്തെ ഏത് ഒരു ട്രാവലർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ കാരണം ഡെയിലി പുതിയ പുതിയ എക്സ്പീരിയൻസ് പുതിയ പുതിയ കാര്യങ്ങൾ നോക്കിയാൽ ഞാൻ എവിടെയാണ് ചവിട്ടി നിൽക്കണേന്ന് ചില്ലുപാലം നല്ല കാറ്റ് ഹെവി ഹെവി ഹെവി എന്ന് പറഞ്ഞ കാര്യം കൊടുത്തത് ഒരു ഇതുണ്ട് അത് ഇത് വീഡിയോ കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും ഹെവി ഹെവി ഓക്കെ അപ്പോൾ ചില്ലുപാലം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം സംഭവം കുഴപ്പമില്ല നല്ല അത്യാവശ്യം നല്ല സേഫും കാര്യങ്ങളുമാണ് നമുക്ക് അടിയിലോട്ട് പോയാൽ പിന്നെ ഒന്ന് നോക്കേണ്ട കാരണം കുറേ പുല്ലും കാര്യങ്ങളാണ് കാണാനേ പറ്റൂല അപ്പോൾ പിന്നെ വിഷയമൊന്നുമില്ല നമ്മൾ അടി വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയേണ്ട കാര്യമില്ലല്ലോ എടുത്തുണ്ടോ പോകാൻ അവരുടെ ചുമതലയാണല്ലോ ഇവിടെ നോക്കിയാൽ ഇവിടെ ഈ ഒരു പീസും രണ്ടാമത്തെ പീസാണ് വില്ലുപാലത്ത് നമ്മൾ ഇനി പുറത്തോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ച ഇതാണ് ഓക്കെ വില്ലുപാലം അതിൻ്റെ കാഴ്ചകൾ അവിടെ ഒരു നമ്മുടെ നമ്മുടെ മിനിയൂട്ടി എന്ന് പറഞ്ഞൊരു ഉണ്ട് നല്ല ഉച്ചയായതുകൊണ്ടുണ്ട് അത്യാവശ്യം മഞ്ഞൊക്കെ കുറവാണ് നടന്ന് നടന്നാൽ ഇങ്ങനെ വരും ചെറിയൊരു സ്പേസ് അവിടെ ഒരു പൊക്കത്തിനായിട്ടേക്കണം ഏകദേശം നൂറ് രൂപക്ക് അഞ്ച് മിനിറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പം കുഴപ്പമൊന്നുമില്ല കാരണം വെച്ചാൽ ഇതിന് എക്സ്പെൻസീവാണ് സേഫ് നോക്കണം അതുകൊണ്ട് കുറച്ചുകൂടി ആൾക്കാർ ചേർക്കുന്നുള്ളൂ അഞ്ച് മിനിറ്റ് ഇപ്പോൾ തിരക്കില്ലാത്ത സമയത്തൊന്നും വലിയ അഞ്ച് മിനിറ്റ് ഒന്നും കാണിക്കില്ല പത്ത് ഇരുപത് അഞ്ച് മിനിറ്റ് കാണിക്കില്ല തിരക്കുള്ള സമയത്താണെങ്കിൽ അഞ്ച് മിനിറ്റ് കാര്യങ്ങളായിട്ട് സഹായിക്കാം കുഴപ്പമില്ല അടിപൊളി ഇപ്പം നമ്മൾ മിനി ഊട്ടിയിടാം നമ്മുടെ മിനി ഊട്ടി എന്ന സംബന്ധിച്ച് അതിൻ്റെ ഇടയിലൊരു വെള്ളം പാറയിൽ വെള്ളം വേണ്ട ഒരു പരിപാടി കാണുന്നുണ്ട് അടുത്ത ഫോട്ടോഷൂട്ടിലാക്കാൻ നമ്മൾ വന്നേക്കണം നമ്മുടെ ചിറക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതേ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ ഭയങ്കര കൊണ്ട് നമുക്കൊന്നും അവിടെ ഇരിക്കാൻ പറ്റില്ല ഭയങ്കര ചൂടാണ് നമുക്ക് ഇവിടെ നോക്കിയുള്ള കാഴ്ചകൾ ഇതാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് സംഭവങ്ങളൊക്കെ അതെ ഈ താരാങ്കല്ലിൽ ഇട്ടുകൊടുക്കണം കേട്ടോ താരാങ്കല്ലിൽ ഇട്ടാൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ഫുള്ള് എടുത്തോളൂ അപ്പോൾ നമ്മൾ റിട്ടേൺ അടിക്കാൻ പോകണത് ലാസ്റ്റ് ലാസ്റ്റ് പ്രാവശ്യം നമുക്ക് കില്ലുവാലൊന്നും കണ്ടേക്കാം മഴ വരാൻ നല്ല ചാൻസ് ഉണ്ട് അതിന് മുമ്പ് എസ്കേപ്പ് അടിക്കാൻ നമ്മൾ നമ്മുടെ mini Kochi sorry mini Ooty എന്ന് പറഞ്ഞാൽ വാങ്ങണം അതിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു സ്പേസാണ് വലിയ പക്ഷെ അവിടെ എന്തോ വെച്ചിട്ടാണ് മിസ്റ്റി ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഐ ലവ് മിസ്റ്റി ലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് വേറൊന്നും ഇല്ല അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പിന്നെ ഇതിൻ്റെ കയറി വന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കുറച്ച് കുറേ ഫുഡ് കോർട്സുകളുണ്ട് കേട്ടോ ബർഗർ പിന്നെ ഐസ്ക്രീംസ് അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ ടൈമിങ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പത്ത് മണി തുടങ്ങി ഏകദേശം ആറ് മണി വരെയൊക്കെയാണ് ടൈമിങ് കൊടുത്തേക്കണം അപ്പോൾ ഇതിൽ വരാം ഇനിയിപ്പോൾ ഓണത്തിൻ്റെയൊക്കെ ആ തിരക്കൊക്കെ ആയിരുന്നു നാളെ പറ്റാനൊക്കെ ആയിട്ട് ഞായറാഴ്ച വരെ തിരക്കുണ്ടാവും രാവിലെയൊക്കെ വന്നാൽ മറ്റേ കോട കോടയിട്ട് നല്ല വഴിയിലൊക്കെ നല്ല കോടയാക്കി ഇതിപ്പോൾ ഉച്ച ടൈം ആയതുകൊണ്ടാണ് കാറ്റെടുക്കുമ്പോൾ മാത്രമേ നമുക്കൊരു തണുപ്പുള്ളൂ കാണിച്ചത് ഈന്തപ്പന ഈന്തപ്പന ഇവിടെ കുറേ നട്ടു നമ്മൾ കുറേ എല്ലാം ഈന്തപ്പന ഇങ്ങനെ നട്ടു പക്ഷേ ഇവിടെ പിടിക്കില്ല എന്നല്ലേക്ക് എനിക്ക് അറിയാമല്ല കാരണം ഈ തണുപ്പത്തെ എങ്ങനെ പിടിക്കാനാണ് ചൂട് വേണം ഈന്തപ്പനൊക്കെ നല്ല പിടിച്ചു സാറേ ചൂട് തണുപ്പ് വേണം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മിനി ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ എൻ്റെ മൊബൈൽ എടുക്കുന്ന വേണ്ട സംഭവം കൊള്ളാമല്ലേ ക്യാമറകളെ മൊബൈലിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടുന്നത് ഇത് നമ്മുടെ പാലം ആസം അപ്പോൾ നമ്മുടെ മിനി ഊട്ടിയുടെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം നമ്മൾ ഇവിടെ നിന്ന് സൈൻ ഔട്ട് ചെയ്യുന്നത് അപ്പോൾ സൈൻ മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്ക് ഒന്ന് ടക്കേജ് എന്ന് പറഞ്ഞാൽ സംഭവം സിമ്പിളാണ് നിങ്ങൾക്ക് കാരണം നിങ്ങൾക്കൊന്നും പോകില്ല എനിക്കാണെങ്കിൽ സബ്സ്ക്രൈബ് കിട്ടും എനിക്ക് അതുകൊണ്ട് ആംഗ്ലീഷ് പിന്നെ വേറൊരു കാര്യം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ നല്ല ചിൽ ചില്ലായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പ്രചോദനവും കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേക്കും എനിക്കത് കിട്ടണം അപ്പോൾ നമ്മൾ ലാഗാക്കണില്ല അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ വേണമെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞാൽ സംഭവം കുഴപ്പമില്ല നൂറ്റി ഇരുപത് രൂപ ചിലവാക്കിയാൽ നിങ്ങൾക്ക് ചിലുവാലത്തിലും അതിൻ്റെ ഉള്ളിലും കയറാം ഫസ്റ്റ് തന്നെ കയറുമ്പോഴൊരു ഇതുണ്ടാവുള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും വലിയ രൂപ നല്ല നല്ലൊരു അനുഭവമാണ് നൂറ്റി ഇരുപത് ചിലവാക്കിയാലും കുഴപ്പമൊന്നുമില്ല സംഭവം പൊളിയാണ് ഫുഡ് അടിക്കാം കാര്യങ്ങൾ അടിക്കാം ഉള്ളിലാണ് ഫുഡുള്ളത് പുറത്താണെങ്കിൽ പിന്നെ വെള്ള ഐറ്റംസ് ഉള്ളൂ പിന്നെ മുകളിൽ പോകണം ഫുഡൊക്കെ പക്ഷേ ഇവിടെ കറങ്ങി വന്നു ഇത്ര തണുപ്പായാലും ഈ ചൂടത്ത് കാറ്റ് ഇടയ്ക്കിട്ട് ഭയങ്കര ഉച്ചക്ക് ചൂടാണ് എല്ലാണും വെള്ളം ദാഹിക്കുന്നുണ്ട് അപ്പം അടുത്ത വീഡിയോ കാണുന്ന പേരെ മിസ്റ്റർ മോട്ടോ Hello.